വെൽക്കം വെൽക്കം വെൽക്കം ഫ്രണ്ട്സ് ഞാൻ ആദർ ഹിജുസൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല അതായത് നിങ്ങൾക്കിപ്പോൾ തമ്പിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും how to increase views and subscribers okay അപ്പോൾ അതിൽ അത് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ യൂട്യൂബ് ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ അല്ലെങ്കിൽ എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അടിയിപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ആയിട്ട് സ്ഥലമുള്ള ബെല്ലൈക്കൺ വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുകൂട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ തന്നെ പോയി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുക സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്സായി പോയേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പോയിൻറ്റ് അതായത് YouTube tip number one okay tip number one ആണ് വൺ എന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല നമുക്ക് റിലേറ്റീവ്സ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് നമ്മൾ നമ്മുടെ യൂട്യൂബ് നമ്മൾ പറയാം നമ്മുടെ യൂട്യൂബ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇതാണ് ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ട വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അത് മാത്രമല്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവർക്കൊരു നെഗറ്റീവ് തോട്ട് വരും ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് വിട്ടുതരും അപ്പോൾ ഒരു പോസിറ്റീവ് തോട്ടിൽ അവർ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ അപ്പോൾ അവർക്കൊരു ഫീലിങ്സ് വരും അവർ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ പരമാവധി നമുക്കൊരു ടെൻ സബ്സ്ക്രൈബേഴ്സ് ട്വൻറ്റി സബ്സ്ക്രൈബേഴ്സും ചെയ്യാം എന്നിട്ട് നമ്മൾ പിന്നെ നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതാണ് ഓക്കെ അപ്പോൾ എന്താ അങ്ങനെ നമ്മൾ റിലേറ്റീവ് പറയാം അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ നമ്മൾ ആദ്യം കളിയാക്കും ചിലപ്പോൾ അവരെ കളിയാക്കും നിനക്ക് വേറെ പണിയില്ല നിനക്ക് നിനക്ക് പറ്റും എന്താണ് യൂട്യൂബ് ചാനൽ വെറുതെ പോയി പണി നോക്കണം എന്നൊക്കെ പറയും നമ്മൾ അതൊന്നും കാര്യമാക്കരുത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് കൂട്ടണം എന്ന് മാത്രമേ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ അതിനെ ഓർത്ത് മാത്രം നമ്മൾ ജി നിൽക്കുക അപ്പോൾ നമ്മൾ അതുകൊണ്ട് ആര് പറഞ്ഞാലും നമ്മൾ ഇതൊന്നും നമ്മൾ ചെവി നോക്കാൻ നിൽക്കണ്ട ചെവി കേൾക്കാൻ നിൽക്കണ്ട okay tip number two tip number two എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഫ്രണ്ട്സ് അതായത് share to social medias okay നമ്മുടെ വീഡിയോ നമ്മൾ നമുക്ക് സോഷ്യൽ മീഡിയാസിലും ഷെയർ ചെയ്യാം എക്സാമ്പിൾ നമുക്ക് നമ്മളിപ്പോൾ ഫേസ്ബുക്ക് നമ്മൾ യൂസ് ചെയ്യാം നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ വീഡിയോസ് ഇടുക ഓക്കെ നിങ്ങൾ യൂട്യൂബിൽ നിന്നും ഷെയർ ബട്ടണൊക്കെ ഇട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് ഫേസ്ബുക്കിൽ ഇടുക ഫേസ്ബുക്കിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂസ് കിട്ടും ഓക്കെ നിങ്ങൾക്ക് വ്യൂസ് വൈറലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ്സിൽ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കുതിച്ചു വരും ഒക്കെ വ്യൂവേഴ്സും കുതിച്ചു വരും അപ്പോൾ നിങ്ങൾ നിങ്ങൾ പരമാവധി സോഷ്യൽ മീഡിയസിൽ ഇടുക ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ഉള്ള എല്ലാത്തിലും ഇടുക ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ജി ടി വി പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഇടാം ഓക്കെ ലിങ്ക് ഇടുമ്പോൾ അവർക്ക് കയറി നോക്കും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി സ്റ്റോറീസ് ഇടുക ഡെയിലി അല്ല നിങ്ങൾ പുതിയ പുതിയ നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോൻ്റെ തമ്പനെയിലും വെച്ചിട്ട് നിങ്ങളൊരു സ്റ്റോറി ഇടുക my new video my new channels video പിന്നെ ആ വീഡിയോയുടെ ലിങ്കും കൂടി നിങ്ങൾ അടി കൊടുക്കുക ഓക്കെ അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോസ് കാണാൻ ഒരു ആകാംക്ഷ കൊണ്ട് നിങ്ങൾ വീഡിയോസ് കയറി നിങ്ങളുടെ വീഡിയോ കയറി നോക്കും അപ്പോൾ നിങ്ങൾ ഈ കാര്യം പറയുമ്പോൾ അവർ ചിലപ്പോൾ ലൈക്ക് ചെയ്യും ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണാം അപ്പോൾ നിങ്ങളുടെ ഫാൻസൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ കയറി നോക്കും നിങ്ങളുടെ ലിങ്കിൽ കയറി നോക്കും ഓക്കെ വ്യൂവേഴ്സ് മാത്രം കൂടാ പോരാ നിങ്ങൾക്ക് വാച്ച് ടൈം കിട്ടണം ഓക്കെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സും അത് കൂടാ പോരാ നിങ്ങൾക്ക് വാച്ച് ടൈമും കിട്ടണം എന്നാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് YouTube number tip number two അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾ ഫേസ്ബുക്ക് പേജ് തുടങ്ങും ഓക്കെ ഫേസ്ബുക്കിൻ്റെ പേജ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് തുടങ്ങുക അത് നിങ്ങൾ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേര് ആണ് നിങ്ങൾ ഇടേണ്ടത് ഫേസ്ബുക്ക് പേജിന് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ അപ്പോൾ അപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ പേജിൽ ഇടുക അതായത് അങ്ങനെ തന്നെയല്ല നിങ്ങൾ ആ യൂട്യൂബിൻ്റെ ലിങ്ക് നിങ്ങൾ യൂട്യൂബിൽ ഷെയർ അടിച്ചിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ നിങ്ങൾ പേജിൽ പോയി ഇടുക ഓക്കെ ഇപ്പോൾ എൻ്റെ ആദർശ് കിച്ചൂസ് ആണ് എൻ്റെ യൂട്യൂബ് ചാനൽ പേര് അപ്പോൾ ഇത് ഞാൻ വേണമെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയിട്ട് ആദർശ് കിച്ചൂസിന് എന്നിട്ട് അങ്ങോട്ടേക്ക് ഞാൻ ഈ വീഡിയോസ് എടുത്ത് ഇടും നിങ്ങൾ മിനിമം അഞ്ച് വീഡിയോസെങ്കിലും നിങ്ങൾ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യണം ഫേസ്ബുക്ക് പേജസിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ പാടുള്ളൂ ഒക്കെ നിങ്ങൾ ഒരിക്കലും പ്രൊമോഷൻ ചെയ്യാൻ പാടില്ല പൈസ കൊടുക്കുന്ന കളിയാണ് പൈസ കളിക്കാൻ പാടില്ല നിങ്ങൾ പൈസ കൊടുക്കാതെ നമുക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ എങ്ങനെ കിട്ടാമെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോയി നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഇടുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഒരു അഞ്ചെണ്ണം ഇടുക ഓക്കെ അഞ്ചെണ്ണം ഇട്ടിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക ഇൻവൈറ്റ് ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക അപ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ അതിൻ്റെ പോയി കയറും അപ്പോൾ നിങ്ങൾ അവർ കാണും കുറേ വീഡിയോ യൂട്യൂബ് വീഡിയോസൊക്കെ അപ്പോൾ ആകെ ആയിരിക്കും എന്തായിരിക്കും എന്തിൻ്റെയൊക്കെ ആയിരിക്കും വീഡിയോസൊക്കെ അപ്പോൾ നമുക്ക് തമ്പനയിൽ ഉൾപ്പെടെ ആയിരിക്കും അതിനകത്ത് കാണുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ അവർ ചിലപ്പോൾ അങ്ങനെ കയറി നോക്കാം അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ സുഖമായിട്ട് കയറി നോക്കും അവർ അവർ അത് ഓട്ടോമാറ്റിക് അവർ കയറി നോക്കും എന്താണെന്ന് അറിയാൻ വേണ്ടി ഓക്കെ എന്ത് വീഡിയോ ആണ് നിങ്ങൾ നമ്മൾ ഇടുന്നതെന്ന് അറിയാൻ വേണ്ടി അവർ ഓട്ടോമാറ്റിക് കയറി നോക്കും ചിലപ്പോൾ അവർ നമുക്ക് സബ്സ്ക്രൈബും ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അടി പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ സൈഡിലുള്ള ബെല്ലൈക്കൺ വെക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആ പോയി ലൈക്ക് ചെയ്യുക